باسمك ربي وضعت جنبي وبك ارفعه فإن أمسكت نفسي فرحمها وإن أرسلتها فاحفظها بما تحفظ به عبادك الصالحين എൻ്റെ രക്ഷിതാവേ നിന്റെ നാമത്തിൽ എൻ്റെ പാർശ്വം ഞാൻ വെക്കുന്നു അതിനെ ഞാൻ ഉയർത്തുന്നതും നിന്റെ സഹായം കൊണ്ടാണ് എൻ്റെ ആത്മാവിനെ നീ പിടിക്കുകയാണെങ്കിൽ അതിനോട് നീ കരുണ കാണിക്കണമേ അതിനെ നീ വിട്ടുതരികയാണെങ്കിൽ നിന്റെ സദ്വൃത്തരായ ദാസന്മാരെ സംരക്ഷിക്കുന്നതുകൊണ്ട് അതിനെയും നീ സംരക്ഷിക്കണമേ